കയറി ചെല്ല കയറി ചെല്ല ഒന്ന് ഇപ്പൊ ഞാൻ വീഴും രണ്ട് ഇനി ആരാ ബാക്കിയുള്ളത് എടാ നീ ഉണ്ടെന്ന് തോന്നുന്നു എടാ കയറി ചെല്ലല്ലേ വെറുതെ കയറണ്ട അവൻ ഹാക്കറാ മൂന്ന് എടാ ഞാൻ പറയാം ഹാക്കറാ ഹാക്കറാ ഹാക്കറാ ഹാക്കറാ ബ്ലഡി ഹാക്കർ ഒന്നും പറയല്ല നീ വന്ന വഴി തിരിച്ചു വിട്ടോ ഒന്നും നോക്കണ്ട വന്ന വഴി തിരിച്ചങ്ങ് ഓടിക്കോ വെറുതെ ചാവാൻ നിൽക്കല്ലേ ചാവാൻ ചത്ത് പട്ടി അപ്പോൾ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിടലും പോകത്തൊരു ക്ലാഷ് കോഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ മൂന്ന് പേരേ ഉള്ളൂ അതിൽ രണ്ട് പേര് ഹാക്കേഴ്സ് ആണ് ഓക്കെ ഇത് സത്യത്തിൽ പറയുകയാണെങ്കിൽ റാൻഡംലി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തൊരു ക്ലാസിക് സി എസ് മാച്ച് ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കേസ് ഹാക്കേഴ്സ് നമുക്ക് എനിമി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവന്മാർ അടി എന്നൊക്കെ വെച്ചാൽ വേറെ ലെവലാണ് ഓക്കെ അവന്മാർ ഒരു അടിച്ച് കഴിഞ്ഞാൽ തലമണ്ട വളം നമ്മളവിടെ കിടക്കും അമ്മാതി ലെവലാണ് അവന്മാരെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ എം ഫൈവ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത് നമ്മുടെ ടീമിൽ നാല് പേരുണ്ട് ഓക്കെ അവർ നാല് പേര് ആ മൂന്ന് പേര് അടിക്കാൻ കുറച്ച് എളുപ്പമാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ കേസ് ഒരിക്കലും അല്ല അമർ അടി വെച്ചാൽ പട്ട പട്ട പട്ട പട്ട പട്ട അടിയാണ് ഓക്കെ എതിരൊക്കെ സ്റ്റാഡി കയറി മുമ്പോട്ട് കയറി പോകുന്നുണ്ട് ഫസ്റ്റ് ഒരു കില്ലെങ്കിൽ എടുക്കുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു കില്ല് എടുക്കുവാണെങ്കിൽ അമർ കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു പ്രചോദനം ആവില്ലേ ഓക്കെ സിമ്പിൾ ആയിട്ട് അമരെ കൊല്ലാൻ തിരിച്ച് പോകുമ്പോഴത്തേക്കും ആ സരസ് വീണ്ടുണ്ടായിരുന്നു അതിന്റെ പൊത്തു പുറകെ ഞാൻ വീണ്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പൊന്നു മോനെ അവനെ അടിയുടെ അടിയുടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടെയുള്ള ചങ്ങായി ബ്ലാക്ക് ടീ ഷർട്ട് വീണിട്ടുണ്ട് ഓക്കെ വാക്കുള്ളവരുത്തനാണെങ്കിൽ സ്റ്റെപ്പിനോട് നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞു പൊന്നു മോനെ തിരിഞ്ഞ് ഓടിക്കോ ലോഗിൻ അടിച്ചോ അടുത്തുനിന്ന് അമ്മരെ അടിക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും എന്ന് പക്ഷേ കേസ് മെറ്റവും കയറിയിട്ട് ഒന്ന് തൊട്ടതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ കേസ് അവനും വീട്ടുണ്ടായിരുന്നു ഓക്കെ ഫസ്റ്റ് റൗണ്ട് അടപടല മുന്നിട്ടുണ്ടായിരുന്നു അവനൊക്കെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ല ഓക്കെ എന്തൊക്കെ സീറോ വൺ എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കറണ്ട്ലി ഒക്കെ എനിക്ക് മനസ്സിലായി അതായത് നമ്മുടെ ഈ ഒരു ഹാക്കേഴ്സിനെയൊക്കെ നൈസായിട്ട് പിടിക്കണമെങ്കിൽ മാക്സിമം അവരുടെ ഷോർട്ട് റേഞ്ചിൽ പോയിട്ട് പെട്ടെന്ന് അടിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും ലോങ് റേഞ്ച് നമ്മൾക്ക് ഫുൾ അത് ഹെഡ് ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അതായത് ഈ ഒരു ടെക്നിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തില്ല കാര്യം പറഞ്ഞാൽ ഒരു ഹാക്കറിനെ കൊല്ലുന്നുള്ള ഒരു പേര് എനിക്ക് തന്നെ എനിക്ക് വേണമെന്ന് എനിക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു സോ നെക്സ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കൊല്ലാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഏതായാലും ആകുന്ന യുവമാരെ പറഞ്ഞു വിട്ട് ആ സോൺ ആയി ചെറുതായതിനു ശേഷം മാത്രം എൻ്റെ മാസ് കാണിക്കുന്ന പോലെ ഒരാളെ ഒരാളെ കില്ലെടുക്കാൻ വിചാരിച്ച നൈസായിട്ട് അനങ്ങാതെ ഒന്ന് കുറച്ച് നേരം ഓക്കെ കുറച്ച് അലങ്കാരം നിന്നതിന് ശേഷം ഓക്കെ ഇവന്മാരൊക്കെ ഓടി ഏതൊക്കെ വഴിയിലെങ്കിൽ പോട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ അവന്മാർ പോയി ചാവട്ടെ എന്നൊക്കെ ഒരു വിചാരത്തിലാണ് നിന്ന് ഓക്കെ എന്തൊക്കെ പക്ഷേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്താ ഇപ്പോൾ കാണാൻ വേണ്ടി വരും ഓക്കെ പോയ പോക്കി രണ്ടുപേരും അവിടെ ചത്ത് വീണ് കിടപ്പുണ്ട് അതിന് ശേഷം കേസ് നീ പോകുന്നില്ലടേ മുമ്പോട്ട് പോയി അങ്ങോട്ട് കയറി അടിക്കിച്ചില്ല അവരോട് ഉൾപ്പെട്ടായിരുന്നു ഓക്കെ എന്തെങ്കിലും കേസ് വേവർത്തം പുറകെ കൂടെ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു അവൻ ഹാക്കർ അല്ലാന്ന് തോന്നുന്നു ഞാൻ മൂന്ന് പേരിലാകെ രണ്ട് പേര് ഹാക്കർ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഞങ്ങൾ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കാലിട്ട് ഇങ്ങനെ അടിച്ച് നോക്കായിട്ടുണ്ട് എവിടുന്ന് കാലണ്ടാണോ അടിച്ചത് എനിക്കറിയത്തില്ല ഓക്കെ ആ ഗ്ലൂ കുറച്ച് പൊന്തിയാണ് കിടന്നിരുന്നത് വാട്ട് ഓഫ് ടീച്ചേഴ്സ് നമ്മുടെ രണ്ടാമത്തെ മാച്ച് ഫെയിൽ ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും രണ്ട് മാച്ച് അടവറിലെ മുന്നിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് സ്കൂളിലാണെങ്കിലോ ഒരു ഹാക്കർ അല്ലാത്ത ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതെങ്ങനെ വന്നതെന്ന് എനിക്കത്തില്ല റാൻഡംലി വന്നതായിരിക്കും എന്തായാലും കേസ് ഒരു വെള്ള ഡ്രസ്സ് ഇട്ട ഒരാളാണ് നൈസ് തന്നെ ഹാക്കർ അല്ലാതിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ നമുക്ക് ആ ഒരു മറ്റേ ഇൻഹേലർ അല്ലാതെ മറ്റേ ആ ഒരു സെൽഫ് റിവേവിൻ്റെ സാധനം ഉണ്ടല്ലോ അതിൻ്റെ പേര് എന്തോന്ന് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ പേര് ഞാൻ മറന്നു സത്യം പറഞ്ഞു ഓക്കെ സെൽഫ് ഹീലിംഗ് അങ്ങനെ എന്താണ് പേര് ഓക്കെ എന്തായാലും കേസ് അതും കൂടെ മേടിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം സെറ്റാണ് കാരണം കേസ് ഇൻ കേസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ വീഴുവാണെങ്കിൽ ആണെങ്കിൽ അമർ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കത്തില്ല ഹാക്കേഴ്സ് അല്ലേ സ്കൂൾ പോയി എടുക്കാനേ നോക്കത്തുള്ളൂ സോ നമ്മൾ ടപ്പ ടപ്പ ടപ്പ ടപ്പ എന്ന് അടിച്ചിട്ട് അടുത്ത ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ എന്നാൽ കേസ് അതേപോലെ നൈസായിട്ട് എന്താണ് എ ഡബ്ല്യൂ വെച്ച് നൈസായിട്ട് എന്താണ് കുറച്ച് ലോഗി നമ്മൾ അടിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ലോഗി നോക്കുന്ന സമയത്ത് ഒരുത്തിന് ഈ ഒരു സൈഡിലേക്ക് കണ്ടിട്ടില്ല അപ്പോഴത്തേക്കും കേസ് സരത്തു ശരി സരസു അവിടുന്ന് ഒരു കിടക്കും പോലത്തെ ഒരു നോക്ക് എടുത്തിട്ട് മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേസ് ഞാൻ എ ഡബ്ല്യൂ വെച്ച് മാസ് കാണിക്കാൻ പോകുമ്പോഴത്തേക്കും ആ ഒരു ഹാക്കർ തണ്ടിയാണെങ്കിൽ പടക്ക് പടക്ക് വെച്ചാൽ ചുമ്മാ കില്ലെടുക്കുന്നു ഓടുന്നു കില്ലെടുക്കുന്നു ഓടുന്നു ആ ഒരു സെറ്റപ്പ് ഒക്കെ ആമാർ നിൽക്കുന്ന റീലോഡ് ചെയ്യുന്ന ഒന്നും ഞാൻ കാണുന്നില്ല ഓടുന്ന വഴിക്ക് പട പട പട പടയെന്ന് വെടിച്ചിട്ട് എല്ലാത്തിനെയും കൊന്നിട്ട് പോകുന്ന സെറ്റപ്പാണ് ഞാൻ അവിടെ കണ്ടത് ഓക്കെ കേസ് നിങ്ങൾ എപ്പോഴെങ്കിലും മാച്ച് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഹാക്കേഴ്സ് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ ഹാക്കറൊക്കെ വന്ന് വരുവാണെങ്കിൽ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ അവരുടെ തന്തയ്ക്ക് നിലക്ക് വിളിച്ച് നൈസായിട്ട് ചില്ലടിച്ച് പോകാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ഓക്കെ ഇതേപോലെ ലൈവ് ഒക്കെ ഇടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ആലോചിച്ച് നോക്കി അടപടയുടെ മൂഞ്ചി ഓക്കെ ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ മൂന്ന് സീറോ എന്ന നില നിൽക്കുന്നത് സോ ഞാൻ സരസോട് കാര്യം പറയുന്നത് പൊന്നു സരസു കളി പിടിച്ചേ പറ്റത്തുള്ളൂ വിട്ട് കളയരുത് അവന്മാരുടെ അടി ചണ്ണാക്കി കൊടുക്കാൻ നമ്മളോട് പോകാൻ പാടില്ലെന്ന് പറയുന്നത് ഓക്കെ അതൊക്കെ ഞാൻ എടുക്കുന്ന ഗണ്ണ് നോക്കുക അതായത് ആദ്യം തന്നെ വുഡ് പക്കർ എടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ വുഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് കളിക്കാൻ കാര്യം പറയുകയാണെങ്കിൽ വുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും വേണമെങ്കിൽ നല്ല രീതിക്ക് ഹെഡ് വൺ ഒക്കെ അടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് ഇൻ കേസ് അഥവാ അങ്ങനെ കൈ തട്ടി അവനിങ്ങനെ ഹെഡ് കയറുവാണെങ്കിൽ മീ ഗെയിമർ മാസ് ഒന്നും പറയാലോ ഓക്കെ ഹാക്കറിനെ കൊന്ന് മീഗർ കീ ചെയ്യുന്ന നിങ്ങളെല്ലാവരും കമന്റ് ചെയ്തോണം വേറെ ലെവലായിരിക്കും ഒന്നും നോക്കുന്നില്ല ഗ്ലൂ ആഡ് എടുത്തിട്ടുണ്ട് അതേപോലെ മറ്റേ ഒരു സെൽഫ് റിവ്യൂവിൻ്റെ സാധനം ഉണ്ടല്ലോ അതും കൂടെ വാരി എടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഈ ഒരു സമയമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ലൈക്കുവാണെങ്കിൽ അത്ര അത്ര സന്തോഷം ഓക്കെ ഏതായാലും കേസ് ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് കളിക്കുന്ന അടുത്ത മാച്ചത്തെ ഹാക്കർ എന്തായാലും വരും സോ നൈസർ ഒന്ന് ലൈക്ക് ചെയ്ത് പവർ ആണെങ്കിൽ ഓക്കെ ഏതായാലും നോക്കുമ്പോഴത്തേക്ക് ലോങ്ങിനകത്ത് ഒരുത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു അടിച്ചവിടെ നോക്കാക്കി അപ്പോഴാണ് മനസ്സിലായത് ഹാക്കർ അല്ലാത്ത ഒരു നോർമൽ പ്ലെയർ ഉണ്ടായിരുന്നില്ലേ അതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു സരസ് പറഞ്ഞു താഴെയാണുള്ള ഹാക്കേഴ്സ് ഒന്നും നിൽക്കുന്നത് നീ താരെ കൊല്ലുന്നതെന്ന് ചോദിച്ചു ഓക്കെ അപ്പോഴത്തേക്കും കാര്യം മനസ്സിലായി അത് ഹാക്കർ അല്ലായിരുന്നു ഒന്നും നോക്കാതെ കയറി ചെന്ന് വായിലേക്ക് കയറി കൊടുത്തായിരുന്നു ഓക്കെ അടിച്ച് ഇഞ്ചപ്പൊരു ഒക്കെ അവിടെ ഇട്ട് കഴിഞ്ഞു വലിയ കാര്യമുള്ള കാര്യത്തിനാണോ നിങ്ങൾ നോക്കി ഓക്കെ ഒരു കാര്യമുള്ള കാര്യത്തിനല്ല ചുമ്മാ കയറി ചെന്ന് വായും പുറത്ത് അവിടെ നിന്നിടാ എന്താ ഒന്ന് ഒന്നൊന്നും ഒന്ന് കയറി ചെന്നാണ് ഓക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ മാമനെ തുടർന്ന് ചോദിച്ച് മാസ് കാണിക്കാമെന്ന് സരസ്വനൊക്കെ അടിച്ച് അവിടെ അറിഞ്ഞിട്ടുണ്ട് അവിടെ നോക്കുവാണെങ്കിൽ ഹാക്കറിൽ ഒരാൾ നോക്കാണ് നമ്മുടെ ടീമിലാകെ രണ്ടേ രണ്ട് ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ എന്തൊക്കെ കുഴപ്പമില്ല അവന്മാർ രണ്ടും കൂടെ നൈസായിട്ടാണ് ഈ ഒരു കളി പിടിക്കുകയോ നമുക്ക് നോക്കാം എന്തൊക്കെ ഹാക്കറിന് റിവൈവ് ചെയ്യാൻ അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ സ്വന്തം ടീമിനെ റിവൈവ് ചെയ്യാൻ പോലും നോക്കാതെയാണ് അവങ്ങളുടെ മാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേസ് ആ ലാസ്റ്റുള്ള ഒരു ഹാക്കറിനെ കൂടെ കൊന്നിട്ട് ചങ്ങായി മാസ് ഓക്കെ ആദ്യം തന്നെ ഇവൻ സ്റ്റീം കൂടി വന്നൊരു ചങ്ങായിയാണ് ഇവൻ ഹാക്കർ എന്ന ചെറിയൊരു എനിക്ക് പേടി ഉണ്ടായിരുന്നു നിങ്ങളെ ലൈവ് കണ്ട ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കാണ് ഓക്കെ വാട്ടവർ അവൻ ഹാക്കറൊന്നും എന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് അത് ഈ ഒരു ചങ്ങായിലൂടെ കൂടെ നൈസായിട്ട് ഞാൻ ടു വി വൺ കളിച്ചിട്ടുണ്ടായിരുന്നു അവനെ പെട്ടെന്ന് തന്നെ അടിച്ച് കംപ്ലീറ്റ് ആക്കി അവൻ ഹാക്കറിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിൽക്കുക കാരണം ഈ ഒരു കമൻറ്റ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഒരു ഹാക്കർ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പോസിറ്റ് ഹാക്കർ വരത്തുള്ളൂ എന്നൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അതാണ് എനിക്കറിയാം ഓക്കെ വാട്ടർ ടു ഡിസ്കസ് ആ ഒരു കാര്യങ്ങളൊക്കെ മറന്നു നമ്മൾ തിരിച്ചു വന്നു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ മൂന്ന് ഒന്ന് ഓക്കെ മൂന്ന് ഒന്ന് എന്ന രീതിയിൽ നിൽക്കുവാണ് നമുക്ക് തിരിച്ച് പിടിച്ചേ പറ്റത്തുള്ളൂ മാച്ചസ് സോ ആയിട്ട് നമ്മളെ എഴുത്ത് ഗണ്ണു ചെയ്തത് നമ്മൾ ആ എടുത്തിരിക്കുന്ന പരാഫലാണ് ആ പരാഫൽ വെച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ലോങ്ങിൽ നിന്ന് തന്നെ കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി പക്ഷേ കേസ് അവനാണെങ്കിൽ സൈഡിലേക്ക് ഓടി മാറി പോകുന്നു ഓക്കെ അവനാണെങ്കിൽ അടിക്കാൻ നിൽക്കാതെ ഓടി മാഞ്ഞു പോകുന്നതിൻ്റെ കാര്യം എന്തോന്നു അവൻ ഷോർട്ട് റേഞ്ച് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതോ എ ഡബ്ല്യൂ വെച്ച് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായത് ഓക്കെ എന്തായാലും കേസ് മുമ്പിൽ നിൽക്കുന്ന ഒരുത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവൻ ഇങ്ങോട്ട് കയറി വരെ കുറച്ചങ്ങ് പൊളിക്കും സോ ഒന്നും നോക്കുന്നില്ല കിടക്കം പോലത്തെ ഡാമേജ് അമ്പത്തൊന്ന് ഡാമേജ് ഒഴിച്ചിട്ട് അവനെ അടിച്ചിട്ട് അണ്ണായി കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നല്ല നീ ഇത് ആരോടാണ് കളിക്കുന്നത് കേരള വല ബെഡ പ്രോബ്ലം മീ ഗെയിമർ ഹേ ഇതർ പിന്നല്ല ബ്ലഡി ഫുൾ കാവുളിക്കുള്ള കച്ചാവ് അല്ല നിന്റെ ഇവരൊക്കെ പെട്ടെന്ന് ഇവിടെ ഇവിടം വരെ എത്തിയത് ഐശ്വര്യടാ എന്റെ പൊന്നല്ലേ സത്യം പറഞ്ഞാൽ അവനെങ്ങനെ ഇങ്ങോട്ട് ഓടി വന്ന് കയറിയെന്ന് എനിക്ക് അറിയത്തില്ല കേസ് നിങ്ങൾക്ക് ആർക്കേലും എന്തെങ്കിലും അതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ ഇപ്പൊ തന്നെ നോക്കുവാണെങ്കിൽ ഓപ്പോസിറ്റ് രണ്ട് ഹാക്കേഴ്സ് ഉണ്ട് ഞാൻ ഹാക്ക് അല്ലാത്ത ഞാൻ എന്തോന്ന് തോന്നുന്നു കൊന്നു തോന്നുന്നു പാവൻ ചക്കൻ അവൻ ആ സ്കോഡി ഒന്ന് പെട്ടുപോയതാണ് നമ്മുടെ ചക്കന്മാർ രണ്ടും കൂടെ കൂടിയിട്ട് എല്ലാത്തിനും കിട്ടുന്ന അറിയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ടീമിൽ ഒരുത്ത വീണ്ടുണ്ടായിരുന്നു കുഴപ്പമില്ല കേസ് ഓക്കെ മറ്റൊരു അത്യാവശ്യം ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും കേസ് അരസൊക്കെ മാസ് കാണിക്കുന്ന നോക്കി ഏതാ റോമൊക്കെ എണീക്കുന്നു ഓക്കെ വേറെ ലെവലായിട്ട് മാസ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നോക്കണേ ഹാക്കിൽ ഒരുത്തും കൂടെ ഉണ്ടായിരുന്നു അതിനെ ആരെടുക്കും നമുക്ക് നോക്കാം ഓക്കെ മുമ്പിൽ നിൽക്കുന്നേ ഞാൻ കൊന്നത് ഹാക്കറിനെയാണ് കേസ് ഈ വെള്ള ഡ്രസ് ഇട്ടാണ് ഹാക്കർ അല്ലാത്ത ഒരാളെ സോ കേസ് ഫസ്റ്റ് കൊന്നത് ഒരു ഹാക്കറിനെയായിരുന്നു വേറെ ലെവലൊക്കെ ഏതാ ഇമോട്ട് ഞാൻ പറഞ്ഞ് ഇടിപ്പിച്ചാണ് അവനെ ഇമോട്ട് ഇൻ കേസ് അവൻ ഇമോട്ട് ഇട്ടില്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും ഓക്കെ ഈ ഒരു റൗണ്ടിനകത്ത് അതായത് നമ്മുടെ ഈ ഒരു കേപ് ടൗണിലുള്ള ഈ റൗണ്ടിനകത്ത് എനിക്കറിയാം നേർക്ക് നേർ വന്നാൽ നമുക്ക് എന്തായാലും ഇവരെ കൊല്ലാൻ വേണ്ടി പറ്റത്തില്ല കുറെ പണിപ്പം തന്നെ രണ്ടേ മൂന്ന് നില നിൽക്കുവാണ് ഓക്കെ അവർക്ക് സെറ്റ് മാച്ച് പോയിന്റ് ആണ് ഒരൊറ്റ മാച്ച് കൂടെ ജയിച്ചാൽ അവർ ജയിച്ചു സോ നൈസായിട്ട് തൗസൻഡ് ആക്കി യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോൾ ഒരു ടെക്നിക്ക് നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ഇൻ കേസ് ടഫുള്ള മാച്ചസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക റൂം മാച്ചസ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം അത് റൂൾസിനെതിരാണെന്നൊക്കെ പറയും കാരണം റൂഫ് ടോപ്പിൽ കയറുന്ന ഒരു ചെറിയ പരിപാടിയാണ് ഓക്കെ ആ റൂഫ് ടോപ്പ് എന്ന് വേറെ ലെവലാണ് മാസാണ് ഓക്കെ അതിനോട് ഇപ്പോൾ അത് സരസ്വനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂളുക നീ ഒന്ന് കുനിഞ്ഞു നിന്ന് തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഗസ് ഗ്ലൂവാളും പിടിച്ചുകൊണ്ട് നൈസായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോഴത്തേക്കും സരസോടെ മാന്താണ് ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഗ്ലൂവാൾ ഓൾറെഡി ഇട്ട് അവരൊരു ഗ്ലൂവാൾ അവിടെ വേസ്റ്റായി അതിനുശേഷം കേസ് ഞാൻ എൻ്റെ ഗ്ലൂവാൾ എടുത്തിട്ട് കറക്റ്റായിട്ട് പൊസിഷൻ എടുത്തിട്ട് അവൻ്റെ തലയെ ചവിട്ടി മേളിൽ കയറിയിട്ടുണ്ട് ഈ മേളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അപ്പത്തുള്ള എല്ലാ ഹാക്കേഴ്സും നമുക്ക് പട പട പട പടയും നമുക്ക് അടുത്തിട്ട് അടിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ടീമിൽ ഒരുത്തൻ നോക്കായിട്ടുണ്ടായിരുന്നു അവൻ തിരിച്ച് റിവൈവ് ആയി വന്നിട്ടുണ്ട് ഓക്കെ ലോങ്ങി നോക്കുമ്പോഴത്തേക്ക് നമ്മളെ കിടക്കുമ്പോൾ അടിച്ച് അവൻ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാക്കിയാൽ എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരടി എന്തായാലും കിട്ടും എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് മറ്റേ എന്താ ആ ഒരു സെൽഫ് റിവൈവിൻ്റെ സാധനം ഉണ്ടല്ലോ അതിന് ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഏതായാലും ആ ഒരു സാധനം വെച്ച് നൈസിൻ്റെ ലൈഫൊക്കെ ഫുൾ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് നോക്കാം മിക്കവാറും സാറസൊക്കെ അവിടെ പട്ടി അടി കൊള്ളുന്നുണ്ടായിരിക്കും അമ്മാൾ അമ്മാൾ ടീമിൽ മൂന്ന് പേരുണ്ട് നമ്മൾ നാല് പേരെ കരണ്ടി വരുന്ന സമയത്ത് ഒരുത്തരും ഞാൻ കിടക്കുമ്പോൾ തിരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി ഓക്കെ കാരണം അമ്മാർ കയ്യിലും ഇങ്ങനെ സെൽഫ് റിവൈവ് സാധനം കാണാൻ ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഹാക്കർ ആയതുകൊണ്ട് അമ്മ വിചാരിക്കും ഓ നമ്മളെയൊക്കെ ആരടിക്കാൻ എടുക്കാനാ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ വിചാരിച്ച ചിലപ്പോൾ അവന്മാർ എടുക്കാതിരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ വാട്ടർ ഡിസേഴ്സ് രണ്ടാമത്തെ കില്ലും കൂടെ ചുമ്മാ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ കില്ല് വെച്ചാൽ നൈസിൻ്റെ വൈപ്പ് ചെയ്തിട്ട് മാസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഒരുത്തരും കൂടെ ബാക്കിയുള്ളൂ അവനെ ആരെടുക്കും എന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നാൽ ഞാൻ ടെറസിനെ മണ്ടയ്ക്ക് ഇറങ്ങുന്നില്ല അവന്മാരെ കുറച്ച് ദൂരെയാണ് എനിക്ക് മനസ്സിലായി കയറി ചെന്ന് കയറി ചെന്നിട്ട് സരസോടെ നോക്കായിട്ടുണ്ട് എന്തൊക്കെ ഞാൻ എവിടെ നിന്ന് നോക്കായെന്ന് അറിയത്തില്ല അതിൻ്റെ മണ്ടക്കിനെ നിന്ന് തല ചെറുതായിട്ട് പുറത്ത് കാണുന്നുണ്ട് എന്തൊക്കെ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വാട്ടർ ടീസ് കേസ് ഞാൻ കളി തീർന്നു കളി തീർന്നു എന്ന് വിചാരിച്ചൊരു നിമിഷമായിരുന്നു കേസ് ഓക്കെ ക്രൂസൽ സിറ്റുവേഷൻ അമർ രണ്ടുപേര് ബാക്കി ഞാനിവിടെ നോക്കായി കിടക്കുന്നു അമർ ടീമിൽ എരുമയായിട്ട് ഒറ്റ ഹാക്കർ മാത്രം തൊട്ട് മുമ്പ് വെക്കുന്ന ഫ്രീ ഫയർ ചങ്ങ ഏതാ പോലും സേവ് ഇത് ഗൈസ് വേറെ ലെവലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് ഓക്കെ ടീം കോഡ് വന്ന ചങ്ങായി ആയിരുന്നു വളരെ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ പൊക്കിയിട്ടേ വേർന്ന് ചെയ്യത്തുള്ളൊക്കെ ഓക്കെ ഏതായാലും ഗൈസ് നമ്മൾ മൂന്നും കൂടെ ഒരുമിച്ച് വിട്ട് അവനെ അടിച്ച് കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാൻ നമ്മൾ ഇട്ടുണ്ടായിരുന്നു ആരും കയറിച്ച് നടി വാങ്ങില്ല എന്നൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗൈസ് ഇറങ്ങിയ വാടെ എന്നെ അടിച്ച് നോക്കാക്കി പക്ഷേ മെറ്റവൻ അടിച്ച് പിരുത്ത് കളഞ്ഞ മറ്റവൻ ഓക്കെ അവൻ്റെ കിളിയും കിളിക്കൂടും മാറിക്കണം ഓക്കെ ഇപ്പോൾ തന്നെ ഗസ് ദി ലെജൻഡറി മൂന്നേ മൂന്ന് എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് ഓക്കെ എന്തായാലും ഗൈസ് മൂന്നേ മൂന്ന് മാച്ച് പോയിന്റ് ആണ് ഈ ഒരു മാച്ചിനകത്ത് കിട്ടിയ പൊന്നടിയ ചരിത്രമായിരിക്കും ഓക്കെ രണ്ട് ഹാക്കേഴ്സിനെതിരെ ഞങ്ങൾ നാല് പേര് മാസ് കാണിച്ചൊരു സീനായിരിക്കും വേറെ ലെവലൊക്കെ ഏതായാലും ഈ ഒരു ഫ്രീ ഫയറിനകത്ത് എന്നാണ് ഈ ഹാക്കേഴ്സൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എന്ന് ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുവാണ് എന്നെപ്പോലെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒരു വൈറ്റ് കളർ ഹാർട്ടിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് നിങ്ങളുടെ ആ ഒരു വോട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ അത്രയും സന്തോഷം ഓക്കെ എന്നാലും കേസ് നമ്മൾ ഗണ്ണിങ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രോസി എടുത്തത് എനിക്കറിയാം ഓടുന്ന വഴിക്ക് തന്നെ മിക്കാനും ടപ്പേ എന്നൊരു അടി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞില്ലേ കിട്ടേണ്ട അടിയാണ് ഓക്കെ അതുകൊണ്ട് ഗ്യാസ് ഞാൻ നേരത്തെ ഓൾറെഡി മറ്റേ ആ ഒരു ഇൻഹേൽ മറ്റേ ഇൻഹേലർ എന്ന് ഇടയ്ക്കിടയ്ക്ക് വായി വരുന്നത് ഓക്കെ ആ ഒരു റിവൈവിൻ്റെ സാധനം ഞാൻ മേടിച്ചത് വേറൊന്നും കൊണ്ടല്ല എനിക്കറിയാം വീഴുമെന്ന് ഓക്കെ അതിനുശേഷം ഇവിടെ തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കിട്ടുക്കം പോലത്തെ ഒരു നോക്ക് എടുക്കും ഹാക്കറിനെ കില്ലെടുക്കുന്ന ഒരു സംഭവം കാണണം ഓക്കെ കില്ലെടുക്കുന്നുണ്ടോ അറിയത്തില്ല എന്നാൽ ഗ്യാസ് ഹാക്കർ തമ്മിൽ തമ്മിൽ റിവൈവ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കാരണം നോക്ക് എടുക്കുന്നൊക്കെ തന്നെ ടൈം തീർച്ച ചത്തി വീഴുകയും ചെയ്യുന്നത് കാരണം ഹാക്കറിന് ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ഹാക്കറായി എന്നെയൊക്കെ തുടങ്ങി ഏതവനാണ് ഉള്ളത് പക്ഷേ ഉണ്ട് കേരള വാല ബെഡ പ്രോ മീ ഗെയിമർ ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത സീനായിരുന്നു ഓക്കെ എന്തായാലും ഗൈസ് ആ ഒരു കിളിവിണ്ണ മണ്ടയ്ക്കുന്ന ആ ആരോ തലപൊക്കി നൈസർ കുറച്ച് അടി എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ കറക്റ്റ് ആംഗിൾ പിടിച്ചിട്ട് കിടക്ക ഹെഡ് ഷോട്ട് അടിച്ച് അവനെ ആ ഒരു ഹാക്കറിനെ നൈസറോ നോക്കാക്കിയിട്ടുണ്ടായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഡബിൾ വെക്ടർ പിടിച്ചുകൊണ്ട് ഹാക്കർ അല്ലാത്തൊരു പെണ്ണുമ്പട കയറി വരുമ്പോൾ ഒരുത്തൻ കയറി വരുന്നതാണ് വെള്ളം ഡ്രസ് ഇട്ടവർ ആ ഒരു വെള്ള ഡ്രസ്സ് ഇട്ടവനാണെങ്കിൽ വശാൽ അമ്മാരുടെ സ്കൂളിലേക്ക് കയറി വന്നാണ് ഓക്കെ വാട്ടർ ഓഫ് ഡിസ്കസ് ഞാൻ ഇവിടുന്ന് ഗ്രോസ് പിടിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കൂടി ഒരുത്തേ വരുന്ന പോലെ എനിക്ക് തോന്നി കാരണം ആ ഇത് മറ്റേ സ്കാൻ ഇട്ട സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കിടക്കുമ്പോൾ ഹെഡ് ഹെഡ് ഷോട്ട് അടിച്ചിട്ട് അവനെ നോക്കാക്കി ആ ഒരു ഗിലും എടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇനി ഒറ്റ ഒരു ഹാക്കറുടെ ബാക്കിയുള്ളൂ ആ ഒരു ഹാക്കറിൻ്റെ അടി കൊള്ളാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ചാടിയപ്പോഴത്തേക്കും എനിക്ക് തലക്കിൻ്റെ ഡ്യൂട്ടി പക്ഷേ ഗൈസ് ചങ്ങായി ഏതാ മാസ് ഒന്നുമല്ല ഷോർട്ട് റേഞ്ച് പോയി അതിനെ അടിച്ച് നോക്കാക്കി കൊന്നിട്ടുണ്ട് വേറെ ലെവലായിരുന്നു കേസ് ഹാക്കറിലൂടെ കൂടെ കളിച്ചൊരു പോയി വെച്ചിട്ടുണ്ട് എന്താ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു കിടുക്കൻ പോലത്തെ ഒരു വീഡിയോ ആയിട്ട് കാണാം അതിരിക്കും ബൈ ഓക്കെ